സർക്കാർ വാഴയുടെ ഗുണഗണങ്ങളെ പറ്റിയൊക്കെ പല വീഡിയോകളിലും നമ്മൾ കണ്ടു പക്ഷേ അതുപോലെ കറ്റാർ വാഴ എങ്ങനെ തഴച്ച് വളരാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒക്കെ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യു എയിലാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ സാധാരണ വളങ്ങളും ചേർക്കുന്നില്ല സാധാരണ വെള്ളം മാത്രം ഒഴിക്കുന്നുള്ളൂ പിന്നെ ഇവിടുത്തെ മണ്ണിന് ഇതിൻ്റെ ഗുണം കൊണ്ടാണ് അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാം നന്നായിട്ട് വളരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ഇതിന്റെ പൂവ് എന്നുള്ളത് നോക്കാം കണ്ടോ ശരിക്ക് ഓർക്കിഡിന്റെ മാതിരി തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി മുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് ഗുണങ്ങളാണ് നമുക്ക് എന്തെങ്കിലും ഉപയോഗത്തിനും ഓർക്കിഡ് കറ്റാർവാട വളർത്താം പിന്നെ ഇപ്പോൾ ഒരു ചെടിക്ക് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആയാലും ഇങ്ങനെ വളർത്താം നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും